അള്ളാഹുമ്മ ബിക അംസൈന വബിക അസ്ബഹ്ന വബിക നഹ്യ വബിക നമൂത്തു വ ഇലൈക്കൽ മസുയർ അള്ളാഹുവെ നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ വൈകുന്നേരത്തിലായിരിക്കുന്നു നിന്റെ സഹായം കൊണ്ട് ഞങ്ങൾ പ്രഭാതത്തിലുമായിരിക്കുന്നു ഞങ്ങൾ ജീവിക്കുന്നതും മരിക്കുന്നതും കൊണ്ടാണ് നിന്നിലേക്കാണ് മട